മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തിനടുത്ത് Kelappaji college of agricultural engineering and technology ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കേരള ഗാന്ധി കേളപ്പജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ നൂറ് ഏക്കറുള്ള റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പിന്നീട് കാർഷിക സർവകലാശാല ഏറ്റെടുത്ത് Kelappaji college of agricultural engineering and technology എന്ന പേരിൽ മാറ്റപ്പെട്ടത് ഈ കോളേജിൽ ബി ടെക് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗും മൂന്ന് എം ടെക് കോഴ്സുകളും പി എച്ച് ഡി പ്രോഗ്രാമുകളും ബി ടെക് ഫുഡ് ടെക്നോളജി കോഴ്സുകളുമാണ് ഉള്ളത് ബി ടെക് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗിനും ബി ടെക് ഫുഡ് ടെക്നോളജിക്കും ആവശ്യമായ എല്ലാവിധ ലാബോറട്ടറി വർക്ക്ഷോപ്പ് സൗകര്യങ്ങളും ഈ കോളേജിൽ അഞ്ച് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലായി പ്രവർത്തിച്ചു വരുന്നു നെല്ലിനു പുറമെ പച്ചക്കറി ധാന്യവിള എന്നിവയുടെ യന്ത്രവൽക്കരണത്തിനായി നിലമൊരുക്കി വിത്ത് നടുന്ന യന്ത്രങ്ങളും ഒന്നിൽ കൂടുതൽ വിത്ത് പാകുന്നതിനും മണ്ണിളക്കുന്നതിനുമുള്ള ചെറുതും വലുതുമായ നിരവധി യന്ത്രങ്ങളും department of farm machinery and power engineering കാർഷിക മേഖലയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിചയം നൽകുവാനും യന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിനുമായി ഇൻസ്ട്രക്ഷണൽ കം റിസർച്ച് വർക്ക്ഷോപ്പ് പ്രവർത്തിക്കുന്നു carpentry smithy machining shop welding fitting എന്നതിൻ്റെ പരിശീലനവും farm machinery heat engine electrical engineering hydraulics എന്നിവയിലെ പ്രവൃത്തി പരിശീലനവും അതത് ലാബുകളിൽ നടത്തുന്നു കേരളത്തിലെ ഏക ഫാം മെഷീനറി ടെസ്റ്റിംഗ് സെന്ററും ഈ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് പ്രവർത്തിച്ചു വരുന്നത് കേരമിത്ര എന്നറിയപ്പെടുന്ന തേങ്ങ പൊതിക്കുവാനുള്ള ഉപകരണം ജൈവവളം പൊടിക്കുന്നതിനുള്ള കെ യു മാനൂർ പൾവറേസർ ഇഞ്ചി മഞ്ഞൾ കൂർക്ക എന്നിവ പറിച്ചെടുക്കുവാനുള്ള ട്രാക്ടറിൽ ഘടിപ്പിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ നേന്ത്രവാഴയുടെ കുല പൊതിയുവാനുള്ള ബെഞ്ച് കവറിംഗ് ഡിവൈസ് ജാതിക്ക പൊളിക്കുവാനുള്ള നട്ട്മക് ഷെല്ലർ തേങ്ങാപ്പൽ പിഴിഞ്ഞെടുക്കുവാനുള്ള കേരധാര എന്നീ യന്ത്രങ്ങൾ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഗവേഷണ നേട്ടങ്ങളിൽ ചിലതാണ് ശരിയായ ജലസേചന രീതികളും മണ്ണിന്റെ നീർവാർച്ചയും പ്രധാന വിഷയങ്ങളാക്കി പഠിപ്പിക്കുന്ന വിഭാഗമാണ് ഇറിഗേഷൻ ആൻഡ് ഡ്രെയിനേജ് എഞ്ചിനീയറിംഗ് മണ്ണ് ജലം എന്നിവയുടെ ശാസ്ത്രീയമായ സംരക്ഷണ മാർഗങ്ങൾ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഭൂഗർഭ ജല പരിപോഷണം വാട്ടർഷെഡ് മാനേജ്മെന്റ് ലാൻഡ് ഡെവലപ്മെന്റ് എന്നീ മേഖലകളിൽ പാഠ്യപദ്ധതികളും ഗവേഷണങ്ങളും കൺസൾട്ടൻസി ജോലികളും department of soil and water conservation engineering ചെയ്തുവരുന്നു ആധുനിക കൃഷിരീതികളായ പ്രിസിഷൻ ഫാമിംഗിനെ കുറിച്ച് പഠിക്കുന്നതിനായി വിവിധ പ്രവൃത്തി പരിചയ സംവിധാനങ്ങളോട് കൂടിയ ഒരു കേന്ദ്രം ഈ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നു ആധുനിക പഠനത്തോടൊപ്പം മൂല്യവർദ്ധനവിലൂടെ കാർഷികോൽപ്പന്നങ്ങൾക്ക് പുതിയ വിപണി സൃഷ്ടിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകളുടെ പഠനവും ഗവേഷണവും അതിന്റെ പ്രചാരവുമാണ് department of processing and food engineering വകുപ്പിന്റെ ദൗത്യം കേന്ദ്ര സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഹൈടെക് ഗവേഷണശാലയും ഈ വിഭാഗത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നു ഗുണമേന്മയുള്ള വിത്തും തൈകളും ഉൽപ്പാദിപ്പിക്കുന്നത് മുപ്പത് ഹെക്ടറോളം വരുന്ന കോളേജിലെ ഇൻസ്ട്രക്ഷണൽ ഫാമിലാണ് എല്ലാ വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള കമ്പ്യൂട്ടർ ലാബുകളും ഇരുപത്തി അയ്യായിരത്തിനു മേലെ ബുക്കുകൾ അടങ്ങിയ ലൈബ്രറിയും ഈ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചു വരുന്നു വിദ്യാർത്ഥികളുടെ പാഠ്യേതര വിഷയങ്ങളിലെ ഉന്നമനത്തിനും കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായുള്ള വിവിധ ഔട്ട്ഡോർ ഇൻഡോർ സൗകര്യങ്ങൾ ഈ സ്ഥാപനത്തിലുണ്ട് പൂർണ്ണമായും റെസിഡൻഷ്യൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന കോളേജായതിനാൽ അറുപത് മുറികളുള്ള ഗേൾസ് ആൻഡ് മെൻസ് ഹോസ്റ്റലുകൾ യു ജി പി ജി വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം ഒരുക്കിയിരിക്കുന്നു അക്കാദമിക് പഠനത്തോടൊപ്പം കേരളത്തിന് ആവശ്യമായ യന്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്യുവാനുള്ള ഗവേഷണങ്ങളും തുല്യ പ്രാധാന്യത്തോടെ ഇവിടെ നടക്കുന്നു